നമ്മളെ ഒരു നമ്മളെ ഒരു മനുഷ്യൻ ഒരു ആൾ ഒരു ആൾ നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ ഒരു ട്രോളി ട്രോളി തന്നിട്ട് തന്നിട്ട് ഈ കർണാടകയിലെ അല്ലെങ്കിൽ മംഗലാപുരത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്ക് നമ്മളെ നമ്മളെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോവുകയാണ് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മളെ അയാൾ എൻട്രി ആക്കുമ്പോൾ എൻട്രി ആക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വലിയൊരു ട്രോളി അയാൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ട് അയാൾ നമുക്കൊരു ഓഫർ പറയുകയാണ് പറയുകയാണ് ഈ ഈ സൂപ്പർ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഈ ട്രോളി ഇനി ഫുള്ളായാൽ വേറൊരു ട്രോളി എടുക്കാം എത്ര ട്രോളി വേണമെങ്കിലും എത്ര സാധനം വേണമെങ്കിലും ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഓഫർ നമുക്ക് നൽകുകയാണ് പക്ഷേ അതിനൊരു അതിനൊരു സമയം അയാൾ പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉള്ളിൽ രണ്ട് ഗണ്ടക്കുൾഗമേ ഉൾഗമേ ആ പർച്ചേസിങ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക കംപ്ലീറ്റ് ആക്കുക അങ്ങനെ അങ്ങനെ ഒരാൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ട്രോളി തന്നിട്ട് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി അങ്ങനെ ഈ രണ്ട് ഗണ്ടെ ഗണ്ടെ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഒന്നും സെലക്ട് ചെയ്യാതെ ഒന്നും എടുക്കാതെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ഒരു സാധനവും ട്രോളിയിലേക്ക് ഇടാതെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്തം വിട്ട് ആകെ ഡോങ്കിയായി അന്തം വിട്ട് മൊയന്തായി സൂപ്പർ മാർക്കറ്റ് മൊത്തം അപ്പുറം ഇപ്പുറം ഇങ്ങനെ നടന്ന് രണ്ട് ഘണ്ടയാകുമ്പോൾ നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മളെ നമ്മളെക്കുറിച്ച് ബാക്കിയുള്ളവരെന്താ പറയാ അയാൾ എന്തൊരു മനുഷ്യ അയാൾ എന്തൊരു പൊട്ടൻ അയാൾ എന്തൊരു ഒഫലാൻ എന്ന് പറയും എന്ന് പറയും അതുപോലെയാണ് അതുപോലെയാണ് പരിശുദ്ധ റമലാൻ എന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് അള്ളാഹു നമ്മളെ എൻട്രി ആക്കിയിട്ടുണ്ട് എൻട്രി ആക്കിയിട്ടുണ്ട് റമലാന് റമലാന് സമയമുണ്ട് സമയം മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ദിവസം മാത്രമേ ഉള്ളൂ ആ മുപ്പത് ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന ട്രോളിയിലേക്ക് ട്രോളിയിലേക്ക് നമുക്ക് വേണ്ട എല്ലാം ഈ റമലാനിൽ നിന്ന് നമുക്ക് എടുക്കാം ഫുൾ ഓഫറാണ് റമദാനിൽ ഒരു ഫർള് ചെയ്താൽ അറുപത് ഇരട്ടി കൂലിയാണ് ഒരു സുന്നത്ത് ചെയ്താൽ ഒരുപാട് ഇരട്ടി കൂലിയാണ് ചെയ്യുന്നതിനെല്ലാം പടച്ചറബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമാണ് ഓഫറുകൾ മാത്രമാണ് ഫുൾ ഓഫറുള്ള ഈ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എൻട്രി ആക്കിയിട്ട് റമദാനിൽ അപ്പുറം ഇപ്പുറം നോക്കി ആകെ മൊയന്തായി ഓഫ്ലാനായി റമദാൻ കഴിഞ്ഞ് തിരിച്ച് തിരിച്ച് റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ വിട പറയുമ്പോൾ അസ്സലാം വലൈക്കും യാ ഷഹർ റമലാൻ എന്ന് ലോകം മുഴുവൻ ലോകം മുഴുവൻ ഷഹ്റു റമലാനിന് വേണ്ടി സലാം പറയുമ്പോൾ സലാം പറയുമ്പോൾ നമ്മൾ കരയുന്ന ഒരു അവസ്ഥ അള്ളാഹു അവസ്ഥ അള്ളാഹു ഒന്നും കിട്ടാതെ കരയുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ എല്ലാം കിട്ടിയിട്ട് എല്ലാ ഓഫറും കിട്ടിയിട്ട് നൂറുകണക്കിന് ട്രോളിയിലേക്ക് സാധനങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റമദാൻ എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ട്രോളി സാധനങ്ങൾ ഏറ്റുവാങ്ങി പടച്ചറബിലേക്ക് ഒരുപാട് നന്മകളുമായി തിരിച്ചെത്തുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ